വന്ദനം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിന് അദ്വിതീയമായ സ്ഥാനമാണ് ഉള്ളത് ആധുനിക ലോകത്തിൽ ആയുധ ശക്തികൾക്കും അധികാര പ്രൗഢികൾക്കും മുൻപിൽ ശാന്തിയുടെയും അഹിംസയുടെയും വിജയത്തിന്റെയും ശുഭദിനം കൂടിയാണ് ആഗസ്റ്റ് പതിനഞ്ച് അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും പുതുമ നഷ്ടപ്പെടാതെ വർദ്ധിതമായ ആവേശത്തോടെ ആഗസ്റ്റ് പതിനഞ്ചിനെ ഓരോ ഭാരതീയനും വരവേൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും രാജ്യമെമ്പാടും വിവിധ തലങ്ങളിൽ നാം അസമത്വം അനുഭവിക്കുന്നു വിവിധ ഭാഷകളും വിവിധ സംസ്കാരവും വിവിധ ജീവിത രീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിലുണ്ട് ജ്ഞാനത്വത്തിൽ ഏകത്വം എന്ന ആശയം മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് ചില മതവിഭാഗങ്ങൾ ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ ഭീഷണിക്കും ആക്രമണത്തിനും ഇരയാവുന്നത് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം യഥാർത്ഥത്തിലുള്ളതല്ലേ എന്ന വെല്ലുവിളി ഉയർത്തുന്നു ഫാദർ സ്റ്റാൻസ്വാമിക്ക് നേരിട്ടത് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവമാണ് ഭാരതത്തിന് മറക്കാൻ പറ്റാത്ത ഒരു ദുരന്തമായി അത് ഇന്നും അവശേഷിക്കും വ്യക്തി സ്വാതന്ത്ര്യം ഗണിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത് ശരിയായി ചികിത്സ കിട്ടാതെ ജയിലിൽ മരിക്കേണ്ടി വന്ന ഒരു ക്രിസ്തുവിന്റെ അനുയായി മഹാത്മാഗാന്ധി അടക്കമുള്ള മഹാന്മാരായ നേതാക്കൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ മഹത്തായ ഒരു സ്വപ്നമായിരുന്നു സ്വാതന്ത്ര്യം ആർക്കാണ് പിഴച്ചിരിക്കുന്നത് അവർക്കാണോ നമുക്കാണോ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന ചില സന്ദർഭങ്ങളിൽ നോക്കക്കുത്തിയായി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ഇന്ന് സംജാതമായിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള മതം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് പലപ്പോഴും സ്വാതന്ത്ര്യം ഞാൻ മനുഷ്യൻ മതത്തെ ഉപയോഗിക്കുന്നു അവിടെയാണ് യേശുവിന്റെ ചിന്ത നമ്മിലേക്ക് ആകർഷിക്കുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ലളിതമായ ആ തത്വചിന്ത നമ്മുടെ സമൂഹത്തിനൊരു വഴികാട്ടിയാണ് പ്രളയവും കോവിഡും മനുഷ്യനെ ഒന്നിപ്പിക്കാൻ പഠിപ്പിച്ചു അവിടെയെല്ലാം യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടു ഭാരതത്തിലെ ചില പ്രത്യേക വിഭാഗം ജനങ്ങൾ ഇന്നും അട്ടിമവേല ചെയ്ത് ജീവിക്കുന്നു അവരുടെ എല്ലാം ശബ്ദമാവുവാൻ നമുക്ക് എന്നാണ് കഴിയുന്നത് അന്നാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശാൻ പാടിയിട്ടുണ്ട് ലോക ചരിത്രത്തിലിടം നേടിയ മഹാന്മാരിൽ ഒട്ടുമിക്ക പേരും സ്വാതന്ത്ര്യമില്ലാത്തവരുടെ ശബ്ദമായിരുന്നു യേശു ക്രിസ്തു Gandhiji Nelson Mandela Martin Luther King Abraham Lincoln തുടങ്ങിയ നേതാക്കന്മാരും കുമാരനാശൻ സരോജിനി നായിഡു വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയ എഴുത്തുകാരും സ്വാതന്ത്ര്യമില്ലാത്തവരുടെ ശബ്ദമായി പ്രവർത്തിച്ചു മഹാന്മാരായ നേതാക്കൾ സ്നേഹവും അഹിംസയും ആയുധമാക്കിയപ്പോൾ എഴുത്തുകാർ പാരതന്ത്രത്തിനെതിരെ തൂലിക പടവാളാക്കി ഇവരുടെ ജീവിതം നമുക്ക് മാതൃകയാക്കി സ്വാതന്ത്ര്യമില്ലാത്തവർക്ക് സ്വാതന്ത്ര്യം കൈവരുത്തുവാനായി നമുക്ക് അക്ഷീണം പ്രവർത്തിക്കാം സ്വാതന്ത്ര്യമില്ലാത്തവരുടെ ശബ്ദമാവാം യേശുവും അപസ്തോലന്മാരും നമ്മുടെ സമൂഹത്തിലേക്ക് വന്നത് ഇല്ലാത്തവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണെന്ന് അനുസ്മരിച്ചുകൊണ്ട് ഞാനെന്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം